നമസ്കാരം നമ്മുടെ ഇപ്പോൾ നാട്ടിൽ പറയുന്നുണ്ടെങ്കിൽ എല്ലാ യങ്സ്റ്റേഴ്സിനും ഇപ്പോൾ ക്യാമറ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ സ്മാർട്ട് ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനം പേർക്ക് സ്മാർട്ട് ഫോൺ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ പുതിയ കണക്കനുസരിച്ചാണെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ടൈം ഇൻഷുറൻസ് ഉള്ളൂ ഇപ്പോൾ ഈ ടൈം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാർ ഇൻഷുറൻസ് ഒക്കെ എടുക്കണ മാതിരിയാണ് അപ്പോൾ നമുക്ക് കാറിനൊക്കെ ഇൻഷുറൻസ് എടുക്കുന്നതിനാണ് എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൊരു തേർഡ് പാർട്ടി കവറേജ് ഉണ്ടാവും അതുപോലെ തന്നെ ആ കാറിന് എന്തെങ്കിലും റിപ്പയറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പൈസ ആ ഇൻഷുറൻസ് കമ്പനി ബെയർ ചെയ്തോളും അപ്പോൾ ഇത് നിയമപരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് എസ്പെഷ്യലി ആ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ കാറ് പുറത്തിറങ്ങാൻ പറ്റില്ല അത് ലീഗലി തെറ്റാണ് അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന എന്തെങ്കിലും ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പൈസ ഇൻഷുറൻസ് കമ്പനി നിലവാക്കിക്കോളും ശരിക്കും ആളുകൾക്കും ഇനി ഇത് ഈ ആക്സിഡൻ്റ് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അടച്ച പൈസ പോകും പിന്നെ അടുത്ത വർഷം ഇനി പുതിയതായിട്ട് പുതുക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ കവറേജ് കണ്ടിന്യൂ ചെയ്യുള്ളൂ അപ്പോൾ ഇൻ കേസ് നമ്മൾ ഒരു കാർ വാങ്ങി ഒരു പതിനഞ്ച് വർഷം ഓടിച്ച് കഴിഞ്ഞിട്ട് ഒരു ആക്സിഡൻ്റ് നടന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് പൈസ അടയ്ക്കണം നഷ്ടമാണ് ഈ സെയിം സാധനം തന്നെയാണ് ആളുകൾക്ക് ഇൻഡിവിജ്വൽസിൻ്റെ പേരിൽ നമുക്ക് ടേം ഇൻഷുറൻസ് എടുക്കുന്ന ടൈമിൽ നമ്മൾ ടേം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു വർഷത്തേക്ക് എടുക്കുന്നു ആ ടൈമിനുള്ളിൽ നമ്മൾ മരണപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അടച്ച പൈസ നഷ്ടമാണ് മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബൾക്ക് പൈസ എത്രയാണോ ആ സംരക്ഷയുടെ ഗ്രീതൻ ആ പൈസ നമ്മുടെ നോമിനിക്ക് പോകും അപ്പോൾ നോമിനിക്ക് ആ പൈസ വെച്ചിട്ട് നമ്മളാലുള്ള എന്തെങ്കിലും ബാധ്യതകളോ അല്ലെങ്കിൽ നമ്മളാൽ അവർക്ക് ഒരു മന്ത്ലി പൈസ കിട്ടിയിരുന്നല്ലോ ആ പൈസയ്ക്ക് ഒരു ഉപകാരമായിരിക്കും ഒരു ഇമോഷണൽ ലോസ് കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഫിനാൻഷ്യൽ ലോസ് നമുക്കൊരു പരിധി വരെ ഈ ടേം ഇൻഷുറൻസിലൂടെ കവർ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്ക് എല്ലാവരുടെ ഒരു പ്രശ്നം തന്നെ നമ്മൾ മരിച്ചു പോയില്ലെങ്കിൽ ആ പൈസ മൊത്തം പോയില്ലേ എന്നുള്ളൊരു വിഷമമാണ് അപ്പോൾ ആ ഒരു വിഷമം വേണ്ട നമ്മൾ ജീവിച്ചിരിക്കണമെങ്കിൽ ജീവിച്ചിരിക്കും എന്നുള്ള സന്തോഷിക്കുക നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ഒരു സഹായമായി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എടുക്കുക ഇനി ടൈം ഇൻഷുറൻസും പൈസ തിരിച്ചു കിട്ടുന്ന പോളിസികളുണ്ട് ഇനി അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ നോക്കാം പക്ഷേ ഞാനത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നഷ്ടമാണ് ആ എക്സ്ട്രാ പ്രീമിയത്തിൻ്റെ പൈസ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് എസ് ഐ പിയിൽ ഇടണമെന്നുണ്ടെങ്കിൽ ആ എസ് ഐ പി എന്ന് പറയുന്ന റിട്ടേൺ ഇതിൽ നിന്ന് ആ തിരിച്ചു കിട്ടുന്ന പൈസനേക്കാളും കൂടുതലായിരിക്കും അപ്പോൾ ഇത് പറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ യങ് എന്തുകൊണ്ട് ടേം ഇൻഷുറൻസ് യങ് ഏജിൽ എടുക്കണം എന്ന് പറഞ്ഞു ഉള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പ്രീമിയം കുറവായിരിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ഹെൽത്തി ആയിരിക്കും ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് പോളിസി കിട്ടാനുള്ള ചാൻസ് കിട്ടണം നമുക്കൊരു ഞാനിപ്പോൾ നമ്മുടെ തന്നെ ക്ലയൻസിനെ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർക്ക് എന്തെങ്കിലും ക്രിട്ടിക്കലായിട്ടുള്ള അസുഖമൊക്കെ വന്നു കഴിഞ്ഞു അവർക്ക് ഒരു യങ് ആയിട്ടുള്ള കുട്ടിയുണ്ട് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ടൈം ഇൻഷുറൻസിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട് പക്ഷേ അവർക്ക് ഈ അസുഖം വന്നതിൻ്റെ പേരിൽ ടൈം ഇൻഷുറൻസ് കിട്ടാത്ത ഒരവസ്ഥയുണ്ട് അപ്പോൾ ഒരു ലേറ്റ് ഏജിൽ നിങ്ങൾക്ക് കുട്ടി ആവുന്നു ആ സമയത്ത് നിങ്ങൾക്കൊരു അസുഖം വരുന്നു ആ സമയത്ത് നിങ്ങൾക്ക് ടൈം ഇൻഷുറൻസിൻ്റെ ആവശ്യമുണ്ട് ആ സമയത്ത് ടൈം ഇൻഷുറൻസ് ഇല്ലാത്തൊരവസ്ഥ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഏർലി ഏജിൽ തന്നെ ടൈം ഇൻഷുറൻസ് എടുത്തു വയ്ക്കുകയാണെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് പോളിസി എടുക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ടാവും രണ്ട് പ്രീമിയം കുറവാണെന്നുള്ളത് അപ്പോൾ പ്രീമിയം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും സാമ്പത്തികമായിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും മെഷർ ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ എടുക്കണമെങ്കിൽ ഒരു വർഷത്തെ പ്രീമിയം എന്ന് പറഞ്ഞാൽ പതിനൊന്നായിരം രൂപയാണ് ഇനി മുപ്പതാമത്തെ വയസ്സിലാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇനി നാൽപ്പതാമത്തെ വയസ്സിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂ ഇരുപത്തി നാലായിരം രൂപ വരും ഇനി അമ്പതാമത്തെ വയസ്സിലാണെങ്കിൽ നാൽപ്പത്തി നാലായിരം രൂപ വരും ഒരു കോടി രൂപ കവറേജ് കിട്ടാനായിട്ട് ഒരു കോടി രൂപ കവറേജ് കിട്ടാനാണ് ഈ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ മന്ത്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആണെങ്കിൽ ആയിരത്തി താഴെ ഇവിടെ ആണെങ്കിൽ ആയിരത്തിന് തൊട്ട് മുകളിൽ ഇവിടെ ആണെങ്കിൽ ഏകദേശം രണ്ടായിരം രൂപ അമ്പതാമത്തെ വയസ്സിലാണെന്നുണ്ടെങ്കിൽ അത്രയും മന്ത്ലി കൂടെയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു മന്ത്ലി നമ്മൾ എത്രയോ പൈസ ചിലവായി കളയുന്നുണ്ട് അതിന് പകരം നമ്മൾ ഒരു നമുക്ക് ഒരു മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിന് ഒരു കോടി രൂപ കൊടുക്കാനുള്ള ഒരു കവറേജ് എൻഷുർ ചെയ്യുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അതിനൊരു ചിലവായിട്ട് കൂട്ടേണ്ട കാര്യമില്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിസ്ക് കവറിങ് മാത്രമാണ് അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ പലർക്കും ചോദിക്കേണ്ട ഇരുപത്തഞ്ച് വയസ്സായ ആൾക്ക് ബാധ്യത എന്നുള്ളത് അപ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സായുള്ള ആളുകൾക്ക് ചിലപ്പോൾ അങ്ങേർക്ക് ഒരു എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടാവും അങ്ങേർക്ക് ചിലപ്പോൾ ഒരു കാർ ലോണോ ബൈക്ക് ലോണോ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഹോം ലോൺ എടുത്തിട്ടുണ്ടാവും ഒരു മുപ്പത് വയസ്സായ ആൾക്കൊക്കെ ചിലപ്പോൾ ഒരു ഹോം ലോൺ എടുത്തിട്ടുണ്ടാവും ഇനി അവർക്കൊരു കാർ ലോൺ എടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഈ ഒരു ലോണിൻ്റെ ബാധ്യത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്ടെന്നൊരു അൺഫോർച്യൂൺ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാമിലിയുടെ തലയിലേക്ക് പോകണം ഇനി അവർക്ക് ഒരു ഫാമിലിയെ നോക്കണം അവരുടെ സ്പൗസിന് ഒരു ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ ഇത് എങ്ങനെ പോയി ജീവിക്കും അവർക്ക് വേറെ സ്വത്തും കാര്യങ്ങളുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഇത് കൂടിയേ പറ്റൂ ഇനി എപ്പോഴും യങ് ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇരുപത്തഞ്ച് വയസ്സിൽ കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല ഇരുപത്തഞ്ച് വയസ്സിൽ ചിലപ്പോൾ ഈവൻ ലോണും ഉണ്ടാവില്ല എന്നിരുന്നാലും അത് എടുത്തു വെച്ചിരിക്കണം നല്ലതാണ് കാരണം ചിലപ്പോൾ ഒന്ന് ആ ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് കിട്ടും രണ്ട് പ്രീമിയം കുറവിൽ കിട്ടും എന്നുള്ളതാണ് പിന്നെ ഒരു ഇരുപത്തഞ്ച് തുടങ്ങിയിട്ട് ഒരു മുപ്പത് വയസ്സ് വരാകുമ്പോഴേക്കും കല്യാണം കഴിക്കാനും പിന്നെ കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ തലയിൽ വെക്കാനും ഉള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ എന്തുകൊണ്ടും ഒരു ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞ സാധനം ഒരു ആണ് ഇപ്പോൾ പലപ്പോഴും പല ആളുകളും പോയിട്ട് ഓൺലൈനിൽ പോയിട്ട് പോളിസികൾ എടുക്കാറുണ്ട് അപ്പോൾ ഓൺലൈനിൽ പോയിട്ട് എടുക്കുമ്പോൾ വളരെ നല്ലതാണ് പൈസ കുറവും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ നിങ്ങൾക്കത് വാങ്ങാനുള്ള അറിവുണ്ടോ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്ത് ചെയ്യാനുള്ള കഴിവുണ്ടോ നിങ്ങളിപ്പോൾ ഒരു മരുന്ന് കഴിക്കുന്നു അപ്പോൾ നിങ്ങളത് ശരിക്കും പറഞ്ഞാൽ ആ ആ ഇൻഫോർമേഷൻ പോളിസി എടുക്കുന്ന സമയത്ത് ഡിക്ലെയർ ചെയ്തിട്ടാണ് വാങ്ങേണ്ടത് പക്ഷേ നിങ്ങൾക്ക് പോളിസി അടയ്ക്കുന്ന സമയത്ത് ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നില്ല നിങ്ങൾ ആ വേണ്ട ഡിക്ലറേഷൻ കൊടുത്തിട്ടില്ല അങ്ങനെയാണ് നിങ്ങൾ പോളിസി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പോളിസി റിജക്റ്റ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഇത്തരം കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടിയും ഒരു ഒരു ഡിസ്കഷൻ എടുത്ത് ഒരു നോളജബിൾ ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇനി നിങ്ങളൊരു ഏജൻറ്റിൻ്റെ അടുത്ത് പോയി നിങ്ങൾ പോളിസി എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു ഏജൻറ്റ് സെല്ല് ചെയ്യാൻ വരികയാണ് അപ്പോൾ മിക്കവാറും ടേം ഇൻഷുറൻസ് അവർ നിങ്ങൾക്ക് വേണ്ടി പിച്ചയില്ല കാരണം വെച്ചാൽ അവർക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ കൃത്യമായിട്ടൊരു ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ബാക്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു പോളിസി എടുക്കുകയാണെങ്കിൽ അത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഇതൊരു ഒരു ഒരു പ്രൊട്ടക്ഷനായിട്ട് മാത്രം കണ്ട് ഇതൊരു ചിലവാണെന്ന് തന്നെ കണ്ടിട്ട് കാരണം അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആവണ വരെ അറ്റ്ലീസ്റ്റ് ഒരു ഞാൻ ഈ പറഞ്ഞ പോളിസിയുടെ എമൗണ്ട് എല്ലാം പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് വരെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിനേക്കാളും കൂട്ടി പറഞ്ഞില്ല എൻ്റെ ഒരു അസംഷനിൽ അറുപത് അറുപത്തഞ്ച് വയസ്സ് വിളിക്കും നിങ്ങൾക്ക് എല്ലാ റെസ്പോൺസിബിലിറ്റീസും കഴിഞ്ഞു നിങ്ങളുടെ റിട്ടയർമെൻറ്റിലേക്ക് മാത്രമാണ് പോകുന്നത് അതും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റിൽ നിങ്ങൾ അത്യാവശ്യം പൈസ നിങ്ങൾ അക്യൂമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നുള്ള രീതിയിലാണ് ഇനി അടുത്തൊരു കാര്യം പറഞ്ഞാൽ അറുപതോ അറുപത്തഞ്ചോ വയസ്സിന് മുകളിൽ കവറേജ് നിങ്ങൾക്ക് എന്തിനാണ് ഈവൻ നിങ്ങളൊരു ഫിനാൻഷ്യലി സെക്യൂർഡ് ആയി കഴിഞ്ഞാൽ വേണമെങ്കിൽ ടൈം ഇൻഷുറൻസ് അടയ്ക്കണം നിർത്തുകയും ചെയ്യാം കാരണം നിങ്ങൾക്ക് ആ പൈസ ആവശ്യമില്ല ശരിയാണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടിൽ കിട്ടും അതൊരു വെൽത്ത് അക്യുമുലേഷനായിട്ടൊക്കെ കാണുന്നവർ കാണാം അങ്ങനെ കാണണേ കണ്ടോളൂ അല്ലെങ്കിൽ നിർത്തണമെങ്കിൽ നിർത്താം അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഒരു നമുക്കൊരു പത്തെഴുപത് വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ടൈം ആവശ്യമില്ല എന്ന് തന്നെയാണ് പേഴ്സണൽ ഒപ്പീനിയൻ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ കാണാം അപ്പോൾ ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞത് ഓരോ യങ്സ്റ്റേഴ്സിനും വേണ്ട ഒരു കാര്യം തന്നെയാണ് പല ആൾക്കാരും വിചാരിക്കുന്ന കാര്യം ഇപ്പം എനിക്ക് വേണ്ട കുറച്ചും കൂടി വയസ്സായിട്ട് എടുക്കുക ആ വയസ്സാകുമ്പോഴേക്കും നിങ്ങളുടെ ഹെൽത്ത് അത് അനുവദിക്കണമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സമയത്ത് ഈ പർട്ടിക്കുലർ പോളിസി എടുക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാതെ വരും അപ്പോൾ ഇതൊരു സീരിയസ് ആയിട്ട് തന്നെ കാണുക ഒരു ടൈം ഇൻഷുറൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അല്ലാതെ ഇതൊരു ഇതൊരു ഒരു ചിലവായിട്ട് ചിലവായിട്ട് തന്നെ കാണണം ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് ഇത് കൃത്യമായിട്ട് ഏർലി സ്റ്റേജിൽ എടുത്തു വെക്കണമെങ്കിൽ അത്രയും നല്ലത് ഇവൻ ഇതും എടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്നും കൂടി ഒന്ന് റിവ്യൂ ചെയ്യണം നമ്മൾ ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് വേണ്ട കവറേജ് പോരാതെ വരും അപ്പോൾ അത് കൂട്ടണമെങ്കിൽ കൂട്ടണം ഇനി കുറയ്ക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ചെയ്യാവുന്ന കാര്യം വെച്ചാൽ ഒന്നോ രണ്ടോ പോളിസി ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണോ പോളിസി ആവശ്യമില്ലാത്തത് അത് ഒഴിവാക്കാനും പറ്റും ഇതിനൊരു പ്ലാനിങ് കൂടെ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പോൾ ഈ ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക ഇമെയിൽ ചെയ്യുക അതോടൊപ്പം ഇനി അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് അടുത്ത ഡിഫറെൻറ്റ് ടോപ്പിക്കായിട്ട് ഇനിയും കാണാം താങ്ക് സോ മച്ച്